നമസ്കാരം നമ്മുടെ അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് എൻ ആർ ഐസിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് ഇരുപത്തഞ്ചാം തീയതി ഫെബ്രുവരി മാസം ശനിയാഴ്ച കാലത്ത് യു ഐ ടൈം പതിനൊന്ന് മണിക്ക് എന്ന് വെച്ചാൽ ഇന്ത്യൻ ടൈം പന്ത്രണ്ടരയ്ക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ ആർ ഐസ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യൻ ടാക്സേഷൻ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാം അപ്പോൾ എൻ ആർ ഐ ടാക്സേഷൻ സാധാരണ N R I's Indian taxation കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച യു ഐ ടൈം കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് അപ്പോൾ കാണാം താങ്ക് സോ മച്ച്